അടുത്ത സ്ഥലത്തോട്ടുള്ള പോക്കാണ് നമ്മുടെ നമ്മടാ എന്താവും എന്തോ ഒന്നും പറയണ്ട ജീവിത ഹലോ പിള്ളേച്ചനെ കണ്ടാണെങ്കിൽ പോണേ ഹലോ പിള്ളേരൊക്കെ നമ്മുടെ മീൻ വളർത്തുന്ന പാടത്ത് നിന്നിട്ട് അടിക്കണം നോക്കേ ക്രിക്കറ്റ് കളിക്കും ആ ഏപ്രിൽ മെയ് ഒക്കെ ഇല്ലേ ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ മീൻ വളർത്തുന്ന എല്ലാ കണ്ടവും കെട്ടുകളൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു രണ്ടത്തിൽ വെള്ളമൊക്കെ പറ്റിച്ച് നേരെ ഉണക്കി ആറ് മാസം കൃഷി ആയിരിക്കുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളം ഉണക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവിടെയാണ് ഇപ്പൊ നമ്മളെ പിള്ളേരൊക്കെ ഇപ്പൊ കണ്ട നോക്കിയ നമ്മളെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് നൈസല്ലേ പൊളിയല്ലേ കണ്ട മോനെ ഇതാണ് നമ്മുടെ കുമ്പളങ്ങിപ്പുഴ കേട്ടോ കുമ്പളങ്ങിപ്പുഴ കുമ്പളങ്ങിപ്പുഴ കഴിഞ്ഞ മാസം വരെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ കവര് കാണാൻ വേണ്ടിയൊക്കെ ഒരു ലോഡ് ആൾക്കാരാണ് പുറത്തുനിന്ന് ദൂരെ നിന്നൊക്കെ വന്നിച്ച് അങ്ങനെ നടക്കാൻ കലക്കൻ ഒരു സ്പോട്ട് അപ്പൊ നമ്മുടെ രജിത്ത് വെച്ചാൽ വണ്ടി അങ്ങോട്ട് മതി അങ്ങോട്ട് സൈഡാക്കി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് അക്കോമാൻ റോച്ച സ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ജോപ്പിൻ റോച്ച പിന്നെ എൻ്റെ കൂടെ നമ്മുടെ രജിത്തും ഉണ്ട് ഞങ്ങൾ അങ്ങനെ നൈസായിട്ട് ഈ പറഞ്ഞ പോലെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് സ്പീർ അടിക്കാൻ വേണ്ടി കടലിൽ പോയിട്ട് വന്ന വഴിയാണ് പോയിട്ട് ഈ പറഞ്ഞ പോലെ കടലൊക്കെ കലങ്ങി ആകെ ഷോ പോയിട്ട് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ സ്ഥലമൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇവിടെ ചേട്ടന്മാരൊക്കെ മല വീശാണ് അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ നോക്കട്ടെ അടിക്കോ ഇറങ്ങി അടിക്കണ അതെ ഓക്കെ പുള്ളി തോളപ്പം വെള്ളത്തിൽ നിന്നാട്ട വീശണ് അത്ര ഇറങ്ങി ഇതിനൊക്കെ ഏകദേശം പിടിച്ച് തീർന്നെന്ന് തോന്നല്ല പിടിച്ച് തീർന്നു ഇറങ്ങാൻ പറ്റില്ല ഗിഫ്റ്റിലൊക്കെ ഇട്ടിരുന്നു അതല്ല അത് സമയത്ത് ഉണ്ടാകുന്നത് എന്തായാലും ഇറങ്ങിയില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ഈ വെറുതെ ഇങ്ങനെ ഇറങ്ങിയിട്ട് തിരിച്ചു പോണ് വീട്ടിൽ ചെന്ന് കളിയാക്കി കൊല്ലും പണ്ടാരം പിടിക്കാനായിട്ട് അപ്പൊ ഞാൻ നൈസായിട്ട് ഒന്ന് ഇറങ്ങി നോക്കട്ടെ എന്തായാലും പലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതേ കണ്ണൊക്കെ കൊണ്ടുവന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സൈഡിൽ ഈ നമ്മുടെ കെ ആൻ കെ ആശാനൊക്കെ കാണിച്ചില്ലേ എല്ലാവരും മറ്റേ റോട്ടിൽ എല്ലായിടത്തും മീനൊക്കെ കിടക്കണ ആ സംഭവം മീൻ പിടുത്തം കഴിഞ്ഞിട്ട് കിടക്കണ സെറ്റപ്പാണ് അവിടെ എന്തായാലും ഇറങ്ങി നോക്കാന്ന് പറഞ്ഞാണ് നോക്കട്ടെ എന്തായാലും ഇറങ്ങട്ടെ അതാ ഓക്കെ ഇറങ്ങി നോക്കട്ടെ രണ്ടും രണ്ട് മീനെങ്കിൽ രണ്ട് മീൻ കിട്ടിയാൽ മതിയോ ഓക്കെ ഡീപ്പായിട്ടുള്ള സ്പോട്ട് ഇതായിരിക്കുള്ളൂ അപ്പോൾ അവിടെ ആയിരിക്കുള്ളൂ ഏറ്റവും ലാസ്റ്റ് മീനൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് നിൽക്കണം എന്തായാലും സവാ അല്ലോ ഇതില്ലാട്ടോ അതേക്കട് ആദ്യത്തെ മുകളിൽ എന്തായാലും മീനത് കിട്ടിയില്ല അപ്പോൾ പിന്നെയും പോയിട്ട് പോകും ഈ കിട്ടണ ഒരു ഓക്കെ ആദ്യത്തെ ഒരു കുഞ്ഞു മീൻ ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് കയ്യിൽ ചാടി നോക്കാം നമുക്ക് അജാറാ കാട്ടില്ല കരപ്പിലോട്ട് നമ്മുടെ കുമ്പാരി രയിത്തുനിന്ന് ഒന്നും മീനൊന്നും കിട്ടാണ്ട് കൈയും വെച്ച് പോകേണ്ടി വരുമെന്ന് ഓർത്തേക്കാണ് കിട്ടി പോലെ കിട്ടി അധികം വലുതൊന്നുമില്ല എനിക്ക് കിട്ടി ഹാപ്പിയായി ഓക്കെ ഓക്കെ അല്ലേ സെറ്റല്ലേ വാലില്ലല്ലോടോ ഇതിന്റെ വാല് പകുതി ഇല്ലല്ലോടോ കുറിച്ചൊക്കെ വേറെ എനിക്ക് വാലാട് കൈ പിടിച്ച് വലിച്ച നമ്പർ അടിപൊളി ഇവിടെ കുപ്പിച്ചില്ല നമ്മുടെ പത്താക്കൂടെ ഓപ്പോസിറ്റ് ഒന്ന് മുങ്ങി ഒന്ന് നോക്കട്ടെ കേട്ടാ ഓക്കെ സംഭവം ഇപ്പോ ലൈറ്റ് എല്ലാം പോയി ഇരുട്ടായി ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആ സമയത്താണ് ദൂരേക്ക് പോയപ്പോഴും കൊല്ലിയുമായിട്ടാണ് പോയത് എന്നെ പോലെ തന്നെ നല്ല കറുത്തൊരു ഗ്രൂപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി അടിപൊളി പിന്നെ ഒരു കറുപ്പര കിട്ടിയിട്ടുണ്ട് കലക്ക കറുപ്പ് ഇല്ലേ വേറെ ഇന്ന് പോയിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം വെറുതെ തന്നെ അപ്പൊ അത് കാരണം നമ്മ നൈസായിട്ട് ഇറങ്ങി ഒരു ചെറിയ കുട്ടി ഇവിടുത്തെ അങ്ങോട്ട് പിടിക്കണ്ട എന്തെങ്കിലും ആവില്ല അതാണ് നമ്മൾ ഇത് കണ്ട മോനെ നമുക്ക് ഇത്ര നേരം കൂടി ഇത്ര മീനാണ് കിട്ടിയത് കുറച്ചു മീനുള്ളൂ ആര് കളിയാക്കല്ലേട്ടാ അടിപൊളി നമ്മുടെ വീഡിയോ ഇല്ലേ കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടോടെ തനിക്കും കൂടി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ല പണ്ടാരം പിടിക്കാൻ ഒറ്റക്ക് മറ്റേ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണം എന്നല്ല അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ടാണെങ്കിൽ എല്ലാവരും എല്ലാ പ്രാവശ്യത്തെ പോലെ റോച്ചയുടെ റോക്കിംഗ് വീഡിയോ ഒന്നും അല്ല ഇന്നിപ്പോ ജസ്റ്റ് കായലില് ഇറങ്ങിയിട്ടാണ് ജസ്റ്റ് മീൻ പിടിച്ചത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ വലയൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇറങ്ങി കൈ കൊണ്ട് കൈ കൊണ്ട് സിമ്പിളായിട്ട് പിടിച്ചാണ് അധികം സമയം നിർത്തില്ല ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടുള്ളൂ ആ ഒരു മണിക്കൂർ ഇത്രയും മീൻ കിട്ടി മണിക്കൂറായിരുന്നു അപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നൈസായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ എന്തായാലും ഇനി എന്തായാലും പറഞ്ഞാൽ നല്ല കലക്കം വീഡിയോ ആയിരിക്കുള്ളൂ ഇല്ലേ ഓക്കെ ഷുവർ നമ്മൾ പുതിയ കുറെ പ്ലാൻസ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം നടത്തിയിട്ട് ഓക്കെ അപ്പോൾ വെച്ചാൽ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് പൊളിക്കാം ഓക്കെ ഓക്കെ ഒരു മീനെങ്കിൽ ഒരു മീൻ അത് കിട്ടിയാൽ നമ്മ വരുത്തേ ഹാപ്പിയാണ് വെച്ചാൽ അപ്പം എന്തായാലും അടുത്ത പ്രാവശ്യം കാണാം